കണ്ട കണ്ട നിലാവത്ത് കണ്ട കിനാവാണേ ഈ കാറ്റും പണ്ട് അവൻ പറഞ്ഞത് കേട്ടാ ഇനി ആരെങ്കിലും കേൾക്കാത്തവരുണ്ടാ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇനി ആരും ഒന്ന് കേൾക്കാനും പോണില്ല എന്നെ കാണാനും പോണില്ല കാണൂല ഇനി എന്നെ കാണൂല ഇവിടേക്ക് മഷീട്ടൊക്കെ എല്ലാം കണ്ട കാണൂല ഞാൻ പോണേണ് ഞാൻ പോകാൻ പോണേണ് എന്റെ നിഴല് പോലും കാണാൻ പറ്റാത്തടത്ത് കണ്ടല്ലോ ഞാൻ പോകാൻ പോണേണ് ഓ എന്തൊക്കെയായിരുന്നു തേനാണ് പൊന്നാണ് മാനാണ് നീ പൊന്മോനാണ് നീ കോപ്പാണ് പൂവാണ് പാവയാണ് മൊഞ്ചാണ് നിത്യ കൊഞ്ചാണ് മോങ്ങയാണ് മാങ്ങിട്ട് വെച്ചാ മതി തന്റെ കൊഞ്ച് ഒന്ന് പോടി അവിടെ നിനക്ക് പിരാന്താണ് ആ ഞാൻ പോണേണ് നിലാവത്ത് കണ്ടതിനാ കേക്ക് നീ കേൾക്കാൻ പറ്റുമെങ്കിൽ കേക്ക് നീ അല്ലാതെ കണ്ട വെറുതെ തൊള്ള പൊളിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ലടി വെറും ഷെറാണ് ഞാൻ അറാമ്പറപ്പിന്റെ കൂടാണ് ഞാൻ ബാഡാണ് റോങ് ആണ് വേറെ മോഡാണ് ഞാൻ മനസ്സിലായ ഇനിയെങ്കിലും മനസ്സിലാക്ക ഒട്ടും ഗുഡല്ല ഞാൻ കൊച്ചാണ് നീ പഴുത്തിട്ടില്ല കണ്ട പച്ചയാണ് നീ ജസ്റ്റ് ചിറക് മുളക്കണ പറവേണ് നീ എന്നെ കുറിച്ച് പറഞ്ഞാക്കണ്ട വേറെ മൈൻഡാണ് ഞാൻ തോന്നി ദിവസം കണ്ട ഒട്ടും കൈൻഡല്ല ഞാൻ ഒന്നങ്ങ് ഇട്ടാക്കണ്ട ഒന്ന് പോടി കണ്ട കണ്ടോ അവൻ പറയണത് കേട്ടോ കാണില്ല ഇനി എന്നെ കാണില്ല ഇവിടെയൊക്കെ മഷിട്ട് നോക്കിയാലും കാണൂല കണ്ട ഞാൻ പോണേണ് ഞാൻ പോകാൻ പോണേണ് ഇനി എന്റെ നിഴല് പോലും കാണാൻ പറ്റാത്തടത്തേക്ക് പോണേണ് കടൽ കാറും